കുരുമുളക് ചെടിയുടെ തളിരിലകളിലാണ് സാധാരണയായി ഇലപ്പേനുകളുടെ ആക്രമണം കണ്ടുവരാറുള്ളത് ഇവ ഇലയുടെ അടിവശത്ത് നിന്നും നീരൂറ്റി കുടിച്ചിട്ട് ഇലയുടെ അരികുവശങ്ങൾ ഉള്ളിലേക്കായി മടക്കുന്നു ഇതിനെ ഇലമടക്കി ഇലപ്പേനുകൾ എന്ന് പറയുന്നത് ഇവയുടെ ആക്രമണം മൂലം ഇലയുടെ നീര് മുഴുവൻ പോവുകയും ഇലയ്ക്ക് ഒരു കട്ടി വരികയും അത് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിപ്പൊടിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവാറുള്ളത് കുരുമുളകിൻ്റെ ഈ ഇലമടക്കുകൾ നിവർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവയുടെ ഇലപ്പേനുകളുടെ എല്ലാവിധ ജീവിതദശകളും കാണാൻ കഴിയും അതിൽ തന്നെ കറുത്ത നിറത്തിൽ നീണ്ടിട്ട് ഓടുന്ന കീടമാണ് മുതിർന്ന കീടം പ്രാരംഭഘട്ടത്തിൽ ഇവയുടെ നിയന്ത്രണത്തിന് വേണ്ടി പുകയില കഷായമോ വേപ്പധിഷ്ഠിത കീടനാശിനികളോ നമുക്ക് ഉപയോഗിക്കാം കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലക്കാനസിലിയം ലക്കാനി എന്ന ജൈവ കീടനാശിനി ഇരുപത് ഗ്രാം ഒരു ലിറ്ററിന് എന്ന തോതിൽ ഇലയുടെ അടിഭാഗത്തു കൂടി വീഴാവുന്ന തരത്തിൽ സ്പ്രേ ചെയ്യുന്നത് തുടക്കത്തിൽ ഇവയുടെ കീടാക്രമണത്തെ നിയന്ത്രിക്കുന്നതായി കണ്ടിട്ടുണ്ട് ഇലപ്പേനുകളുടെ ആക്രമണം രൂക്ഷമാവുന്ന സാഹചര്യങ്ങളിൽ ഡൈമുത്തയോയിറ്റ് എന്ന കീടനാശിനി രണ്ട് മില്ലി ഒരു ലിറ്ററിന് എന്ന തോതിൽ സ്പ്രേ ചെയ്യാവുന്നതാണ് കൂടാതെ രാസകീടനാശിനിയായ ക്യുനാൽഫോസ് രണ്ട് മില്ലി ഒരു ലിറ്ററിന് എന്ന തോതിൽ ഇലയുടെ അടിവശത്ത് എത്താവുന്ന രീതിയിൽ തളിക്കുന്നതും ഇതിനെ ഫലപ്രദമായി നിയന്ത്രിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇത്തരം നിയന്ത്രണ മാർഗ്ഗങ്ങളിലൂടെ ഇലപ്പേനിനെ നമുക്ക് പൂർണ്ണമായി നിയന്ത്രിക്കാവുന്നതാണ്